Hi friends, um, this is Jolly Rubin. Welcome to my channel ഇന്ന് ഞാനൊരു എയർ ഡ്രൈ ക്ലേയുടെ പെൻറ്റൻ്റാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് സാധനം അപ്പം ഇതിനാവശ്യമുള്ളത് air dry clay air dry clay ആണ് ഇതിന് ഉപയോഗിക്കുന്ന മെയിൻ സാധനം പിന്നെ അത് കളർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളർ ചെയ്യാം ഞാൻ ഈ ചെയ്ത പെൻറ്റനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടും അതിൽ മെറ്റാലിക് കോപ്പറിൻ്റെ ലീഫുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബ്രഷ് ഈ മൂന്ന് സാധനം മാത്രം മതി പിന്നെ ഇത് സീൽ ചെയ്യാനും അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആ പെയിൻറ്റ് സീൽ ചെയ്യാനായിട്ട് അതിൻ്റെ മീഡിയം അവൈലബിൾ ആണ് അക്രൈലിക് മീഡിയം അപ്പോൾ അങ്ങനെയുള്ള ഏത് പ്രോഡക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം അതുപോലെ മുന്നേ ഉണ്ടാക്കിയ അക്രൈലിക്കിൻ്റെ ഇത് എയർ ഡ്രൈ ക്ലേയുടെ ഒരു ജ്വല്ലറിയാണിത് അപ്പോൾ ഇതും ഇതിൽ കൂടുതലും ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ പെൻറ്റൻ മാത്രമാണ് ഇത് എയർ ഡ്രൈ ക്ലേ വന്നിരിക്കുന്നത് അതിന് അതിൻ്റെ കൂടെ ത്രെഡിൻ്റെ തന്നെ ചെറിയ ഒരു സ്റ്റഡ് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വലിയ വലിയ ടൈപ്പ് ജ്വല്ലറി യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ടൈപ്പാണല്ലോ അതിന് മാച്ചായി വരിക എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് അക്രൈലിക് പെയിൻ്റാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ വർക്കുകളാണ് അക്രൈലിക് പെയിൻറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സാണ് അപ്പോൾ ഞാൻ ഓയിൽ പെയിൻറ് ചെയ്യാറുണ്ട് വാട്ടർ കളർ പെയിൻറ് ചെയ്യാറുണ്ട് പിന്നെ കൂടുതൽ ഞാൻ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം കാരണം ഇതാകുമ്പം ഡിഫറെൻറ്റ് സർഫസിലൊക്കെ യൂസ് ചെയ്യാം ഇപ്പം ഗ്ലാസ്സിലാണെങ്കിലും ഇപ്പം ഇതൊരു വൈൻ ബോട്ടിലിൽ ചെയ്തതാണ് വൈൻ ബോട്ടിലാണെങ്കിൽ എം ടി ആകുമ്പോൾ നമുക്കത് അതിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ കളഞ്ഞ് ഇതുപോലെ ഡിസൈൻ ചെയ്യാം ഇതിൻ്റെ സർഫസ് ഇതിൽ പിന്നെ കുറച്ച് ക്ലേ വർക്കും ചെയ്തിട്ടുണ്ട് അത് ഹോം മെയ്ഡ് ക്ലേ ആണ് അപ്പം ഇതിന് ഞാൻ വേറെ വീഡിയോസ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ മൊത്തം ചെയ് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയുള്ള എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യാറുണ്ട് പിന്നെ കട്ട് വർക്കുകൾ ചെയ്യാറുണ്ട് ഫ്ലവർ മേക്കിംഗ് ചെയ്യാറുണ്ട് ഫ്ലവർ മേക്കിംഗ് എന്ന് പറയുമ്പം അത് പോളിമർ ക്ലേയിലും പിന്നെ അല്ലാതെയുള്ള ഹോം മെയ്ഡ് ക്ലേകളിലെല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു ജ്വല്ലറി ഈ എയർ ഡ്രൈ ക്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം നനയ്ക്കാൻ പാടില്ല വെള്ളം നനച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും മെൽറ്റായി പോവും അപ്പോൾ ഒരു പെർമനൻ്റ് ഇതല്ല ഇപ്പം ഈ ഒരു ജ്വല്ലറി ഞാൻ ഉണ്ടാക്കിയിട്ട് നാലഞ്ച് വർഷമായി ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു കുഴപ്പമില്ല കാരണം ഞാനത് വെള്ളമുള്ള ഏരിയയിലൊന്നും വച്ചിട്ടുമില്ല മഴ നനഞ്ഞിട്ടുമില്ല അപ്പം അതുകൊണ്ട് അതിനൊരു പ്രശ്നവും വന്നിട്ടില്ല അപ്പം അതുപോലെ ഇത് സൂക്ഷിക്കുമ്പോൾ ഇത് നമ്മൾ വച്ചിരിക്കുന്ന സ്ഥലവും സൂക്ഷിക്കണം എല്ലാ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ശ്രദ്ധ ശ്രദ്ധയില്ലാതെ ഇട്ടേക്കരുത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേൾസൊക്കെ ഇളകിപ്പോവും ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു ടൈപ്പാണ് ഇപ്പം വളരെ എക്സ്പെൻസീവുമാണ് ഈ ജ്വല്ലറി ഞാനിപ്പോൾ നാട്ടിൽ നോക്കിയപ്പോൾ ഫോർ തൗസൻഡ് വരെ ഞാൻ കണ്ടായിരുന്നു മാക്സിമം എത്ര പ്രൈസ് എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഹെവി വർക്കൊക്കെ ചെയ്ത ജ്വല്ലറിക്ക് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാരിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇതാണെങ്കിൽ മോഡേൺ ഡ്രസ്സിനൊക്കെ ചേരുന്ന ടൈപ്പ് ഒരു പെൻറ്റനും ഒരു ത്രെഡും മാത്രം മതിയല്ലോ അപ്പം വളരെ ഈസിയാണ് അപ്പോൾ രണ്ട് മൂന്ന് ഡിസൈന് ഞാൻ ചെയ്തിട്ടുണ്ട് റീസെൻ്റ് ചെയ്തതാണിത് അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കാണുന്നതിന് മുന്നേ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഈ എലക്ട്രോണിക്കലി പെൻഡൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ പെൻറ്റിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടത് എയർ ഡ്രൈ ക്ലേ ആണ് എയർ ഡ്രൈ ക്ലേ ഈ ഒരു അളവ് മതി ഇത് നമ്മൾ സ്മൂത്ത് ആക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാനത് സ്മൂത്ത് ആക്കുകയാണ് അപ്പം അതിന് നമുക്ക് അല്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം കയ്യിൽ ഒന്ന് തടവി മതി പിന്നെ അല്പം ഓയിൽ ഞാനത് രണ്ടുമാണ് ഇത് സ്മൂത്ത് ആക്കാൻ സാധാരണ ഉപയോഗിക്കാറ് ശേഷം നമ്മളിതിനെ നന്നായി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായി ഒന്ന് സ്മൂത്താക്കുക നമുക്ക് അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ ആ ഷേപ്പിൽ ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരേ അളവായിരിക്കണം അതായത് ഒരേ തിക്നെസ് ഉണ്ടായിരിക്കും തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫ്രെയിമോ എന്തെങ്കിലും ഇവിടെ വെച്ച് അതിൻ്റെ മേലെയാണ് ഇതിനെ പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്രെയിമിന് താഴെ ഇത് പോവില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഫ്രെയിമൊന്നുമില്ല എങ്കിലും ഞാനൊരു ഇത് കാണിക്കാം ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഈ രണ്ട് സ്പൂണ് ഞാൻ ഉപയോഗിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ താഴോട്ടിത് പിന്നെയും അതിനേക്കാളും കൂടുതൽ പോയില്ലല്ലോ അതാണ് ഈ ടെക്നിക്ക് അപ്പം ഈ ഒരു ഇതിൻ്റെ തിക്നെസ് നമുക്ക് ഒരേപോലെ കിട്ടണം അല്ലെങ്കിൽ ഒരു വശത്ത് വളരെ തിന്നും ഒരു വശത്ത് തിക്കുമായി പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ രണ്ട് സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരേ അളവിലുള്ളത് രണ്ട് വശത്ത് വച്ചതിന് ശേഷം നമ്മൾ റോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇതിന് താഴെ പോവില്ല അപ്പം ആ ഒരു സൈസ് ഉണ്ടോ അപ്പോൾ ഒരേ തിക്കാണ് പിന്നെ താഴെ അത് ഉരുളത്തില്ല അപ്പോൾ ഈ കട്ടറാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത് ഇപ്പം കറക്റ്റ് കട്ടർ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടിലിൽ ക്യാപ്പോ ഇപ്പോൾ ചെറിയ സൈസ് മാതിരി ഇത് ചെറുതല്ല ഇത് വലുതാണ് അപ്പോൾ ഇതിന് ഇതിനേക്കാളും ചെറിയ സൈസ് ക്യാപ്പുകളൊക്കെ കട്ടറായിട്ട് യൂസ് ചെയ്യാവുന്നതേ അപ്പം ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നു ഞാൻ അല്പം പൗഡർ ഒന്ന് വിടും അല്പം ഇതാകുമ്പോൾ ഇത് താഴോട്ട് പിന്നെ സ്റ്റിക്കി ആവില്ല അപ്പോൾ ഒരു റീഫില്ലർ തന്നെ യൂസ് ചെയ്യാനാണ് എളുപ്പം ഈ ട്രീ വരയ്ക്കാനൊക്കെ ഇപ്പം ട്രീ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കാം ഇപ്പം ഇതിൻ്റെ ഈ ഭാഗത്തൊരു ഹോൾ കൊടുക്കാം അപ്പോൾ ഇതൊരു റീഫില്ലർ പോലത്തെ തന്നെ ഒരു ട്യൂബാണ് ഇതിൻ്റെ റൗണ്ട് ആക്കിയിട്ടുണ്ട് അത് വെച്ച് ഞാനിവിടെ ഒരു ഹോൾ കൊടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ നേരെ ഇവിടെ വരുന്ന രീതിയിൽ വരയ്ക്കാം ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊരു ഇതായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പം ആ ടൂത്ത് പിക്ക് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ പെൻറ്റിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ബ്രാഞ്ചുകൾ കൂടുതലോ കുറവൊക്കെ കൊടുക്കാൻ മതി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കണക്കില്ല ഓക്കെ ഇനി ഇതിനകത്തുള്ള ലീവ്സൊക്കെ വരയ്ക്കാൻ ഞാൻ ഇതേ പെൻറ്റിൻ്റെ ഇത് റീഫില്ലറിൻ്റെ ഈ അറ്റം ഒന്ന് ചതച്ചത് ഒന്ന് അപ്പോൾ ഒരു റൗണ്ടായിരുന്നത് ഒന്നും ലീഫിൻ്റെ ഒരു ഷേപ്പ് പോലെയാവും എന്നിട്ട് അത് കൊണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ ഷേപ്പുകൾ ലീഫിൻ്റെ ഷേപ്പ് കൊടുക്കും അതും നമുക്ക് ഇഷ്ടമുള്ള അളവാണ് ഇങ്ങനെ ഇത്രയൊന്നും കൊടുക്കണമെന്നൊന്നും കണക്കൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് ഒത്തിരി പ്രസ് ചെയ്യുമ്പം ഈ ക്ലേ ഇതിനകത്ത് അങ്ങ് കയറും പിന്നെ നമുക്ക് ആ റീഫില്ലർ യൂസ് ചെയ്യാൻ ഒക്കത്തില്ല അപ്പം ഇങ്ങനെ ട്യൂബ് വെച്ചല്ലാതെയും ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഏതെങ്കിലും ഒരു ഷാർപ്പണി സാധനം വെച്ച് ഇപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പം ഇതുപോലെ റൗണ്ട് ഷേപ്പിലല്ല അതങ്ങനെ പ്രസ്സായി പ്രസ്സായി ഒരു ഷേപ്പ് വരികയും താഴ്ന്നിട്ട് ഇതിപ്പോൾ ഞാൻ റൗണ്ട് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വേണമെങ്കിൽ ഒരു താഴ്ന്ന പോലെയുള്ള ഇത് കിട്ടാനായിട്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി അതിന് മേലെ അപ്പോൾ ഒരു ഒരു വൃക്ഷത്തിൻ്റെ ട്രങ്ക് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അല്പം ഡ്രൈ ആകുന്ന ഒരു വൺ അവറൊക്കെ ഡ്രൈ ആയതിന് ശേഷമാണ് പിക്ചർ വരയ്ക്കുന്നതെങ്കിൽ ഈ റൗണ്ടിന് വലിയ ഇതായിട്ട് ചേഞ്ച് വരത്തില്ല അപ്പോൾ നമ്മളിത് ചെയ്യുന്നതനുസരിച്ച് അതങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങി ഇങ്ങനെ പോകും അപ്പോൾ അല്പം ഒരു ടു അവർ വൺ അവറോ ടു അവറോ വെയിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം തന്നെ വരച്ചത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് ദിവസത്തിനെങ്കിലും ഡ്രൈ ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഇതിന് മേലെ പെയിൻറ് ചെയ്യുക ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആയ സാധനത്തിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷാർപ്പൺ ആയി ഇത് വെച്ച് ടൂൾ വെച്ച് പിക്ചർ വരച്ചാൽ മതി അത് ഈ എയർ ഡ്രൈ ക്ലേയിൽ ഡ്രൈ ആയതിനു ശേഷവും പിക്ചർ വരയ്ക്കാൻ പറ്റും കണ്ടോ ഡ്രൈ ആയതിനകത്തും നമുക്ക് വരയ്ക്കാൻ പറ്റും മറ്റത് കൂടുതലൊരു ഇത് വന്നിട്ടുണ്ട് ഇതിൽ ഒരല്പം നമ്മൾ ടൈം എടുത്ത് വരയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഷേപ്പ് കിട്ടും ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനിത് ഡ്രൈ ആയതിനു ശേഷം വരച്ചതാണ് ഇത് വെച്ച് ഞാൻ ഇത് ആഴത്തിലാക്കുക അപ്പോൾ ആ ഏരിയയിലൊരു ചെറിയ താഴ്ച വരും ഇനി നമ്മൾ ഇലകൾ വരയ്ക്കുകയാണ് അതും നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്നതേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഞാനതിന് പല ടൈപ്പിലുള്ള ടൂൾസ് ഉപയോഗിക്കാറുണ്ട് ഒന്നും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടില്ല വളരെ കുറച്ച് മാത്രമേ എനിക്ക് ഈ ക്ലേ റിലേറ്റഡ് ആയിട്ടുള്ള പിക് ഉള്ളൂ ബാക്കിയെല്ലാം വേറെ വേറെ സാധനങ്ങളാണ് പക്ഷെ ഞാൻ അത് ഇതിന് യൂസ് ചെയ്യുന്നുള്ളു അതായത് ഇതുപോലെയുള്ള അത് വെച്ച് എനിക്ക് ഞാൻ ചെയ്യാറുണ്ട് ഇച്ചിരി ആഴത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് കംപ്ലീറ്റ് ആയ ഇതാണ് ഈ ഇത് വെച്ചാണ് ഞാൻ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ടൂൾസ് വെച്ച് ചെയ്യാം ഞാനിതൊക്കെയാണ് സെലക്ട് ചെയ്തത് ഡ്രൈ ആയതുകൊണ്ട് അല്പം ഹാർഡായിട്ട് അതിൽ വർക്ക് ചെയ്യേണ്ടി വരും ഇനി ഇതുപോലെ കളർ ചെയ്യും കളർ ചെയ്യാനായിട്ട് ഈ രണ്ട് അക്രൈലിക് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ബ്ലാക്കും പിന്നെ മെറ്റാലിക്കും അപ്പോൾ ബ്ലാക്ക് കളറ് അപ്പോൾ ഞാൻ എങ്ങനെയും മെറ്റാലിക് കളറിൽ ഗോൾഡാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നെക്സ്റ്റ് കോട്ടൺ കൊടുക്കും ഒരു ത്രീ കോട്ടെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും ചെറിയ നിപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് brush if I miss something or if I need an extra leaves I can add now so this is the completed work and let it dry then we will add uh, oil oil oil ഇതിനകത്തോട്ട് pole oru thread നമുക്ക് add ചെയ്യാം പിന്നെ മാല pole ഉപയോഗിക്കാം